നമസ്കാരം സമയം രാവിലെ ആറ് മുപ്പത് കോട്ടയം ജില്ലയിൽ ഉറുമ്പിക്കര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് എല്ലാവർക്കും അറിയാതിരിക്കുക സ്ഥലം ഉറുമ്പിക്കരയ്ക്ക് പോകുന്ന വഴിക്ക് രണ്ട് മൂന്ന് വെള്ളച്ചാട്ടമുണ്ട് അതായത് മുണ്ടക്കുന്ന ഏകദേശം പത്ത് കിലോമീറ്ററേ ഉള്ളൂ ആ സ്ഥലത്തേക്ക് എത്താനായിട്ട് ഇപ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ അധികം വെയിലില്ലാതെ നമുക്ക് കുറച്ച് നല്ല വിഷ്വൽസ് കിട്ടും അപ്പോൾ ഞാനത് എടുക്കാൻ വേണ്ടിയാണ് പോകുന്നത് ഓക്കെ നമുക്ക് അത് കാണാം അങ്ങനെയാണ് ഇവിടെ എത്തണമെങ്കിൽ ആദ്യമേ നമ്മൾ മുണ്ടക്കയത്ത് ചെല്ലണം വടക്കേത്തു നിന്ന് പിന്നെ നേരെ ഏന്തയാർ ഇളങ്കാട് റോഡിൽ ഏഴ് കിലോമീറ്റർ പോകുമ്പോൾ കൂട്ടിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂട്ടിക്കലിൽ നിന്ന് നേരെ റൈറ്റ് എടുക്കുക ഒമ്പത് കിലോമീറ്റർ പോകുമ്പം നമ്മുടെ ഈ വെള്ളച്ചാട്ടം നിൽക്കുന്ന സ്ഥലത്തെത്തും അത്യാവശ്യം ഓഫ് റോഡ് ഉണ്ട് ഇടയ്ക്ക് അപ്പം അത് കരുതി വേണം നമ്മൾ പോകാനായിട്ട് അങ്ങനത്തെ വണ്ടിയായിട്ട് വേണം നമ്മളവിടെ എത്താനായിട്ട് അല്ലെങ്കിൽ പണി കിട്ടും